ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നിങ്ങളോട് ഞാൻ വഴിയിൽ കണ്ട ഒരു കാഴ്ചയെക്കുറിച്ച് പറയാനാണ് വരുന്നത് തിരുവനന്തപുരത്ത് ബാലരാമപുരത്ത് നിന്നും പാപ്പനംകോടയ്ക്കുള്ള യാത്രാമധ്യേ കാരയ്ക്കമണ്ഡപം എന്ന സ്ഥലത്ത് ഒരു വിശേഷമായ ഒരു കാഴ്ച കണ്ടു tractor on wheels Mannanthala Nirmala ഓട്ടോമൊബൈൽസിലേക്ക് നാല് ട്രാക്ടറുകൾ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നതല്ല കൊണ്ടുപോകാനായിട്ട് നിർത്തിയിട്ടൊക്കെയാണ് എനിക്ക് വളരെ കൗതുകം തോന്നി ആ ആ ട്രാക്ടറുകളുടെ രൂപം ഞാനിതുവരെ ട്രാക്ടറുകളെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല ഞാൻ നേരെ അതിൻ്റെ അടുത്തേക്ക് പോയി നാല് ട്രാക്ടറുകൾ ഓരോന്നിൻ്റെയും ടയറിൻ്റെ വലിപ്പം തന്നെ ഭയങ്കര അത്ഭുതമാണ് എനിക്കതിൻ്റെ കൺട്രോളും കാര്യങ്ങളും ഒന്നും മനസ്സിലായില്ല സാധാരണ ഒരു സ്റ്റിയറിംഗ് ഉണ്ട് അതിൽ നമ്മൾ ആ പടത്തിലൊക്കെ കണ്ടിട്ടുള്ള ഒരു രൂപമാണ് നീല കളറായിരുന്നു അതിന് കാര്യം ഞാൻ കണ്ടിട്ടുള്ള കൂടുതൽ ട്രാക്ടറുകൾക്കും ചുവന്ന കളറായിരുന്നു പക്ഷെ നീല കളർ കൊള്ളാം ന്യൂ ഹോളണ്ട് എന്നാണ് ആ കമ്പനിയുടെ പേര് ഏഴായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞൊരു മോഡൽ നമ്പരും അതിനകത്തുണ്ട് തിരുവനന്തപുരം മണ്ണന്തലയിലുള്ള നിർമ്മല ഓട്ടോമൊബൈൽസുമായി സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് സ്വന്തമാക്കാൻ കഴിയും അങ്ങനെയാണ് ഈ ട്രക്കിൻ്റെ ഡ്രൈവർ എന്നോട് പറഞ്ഞത് ഇത്തരം വീഡിയോസ് ഇനിയും കാണാനായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഈ ചാനൽ നിർബന്ധമായും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി